തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ശിവക്ഷേത്രമാണ് ബൃഹദീശ്വര ക്ഷേത്രം പെരുവുടയാർ കോവിൽ പെരിയ കോവിൽ രാജരാജേശ്വര ക്ഷേത്രം എന്നീ പേരുകളിലും ഇതറിയപ്പെടുന്നു ചോള ഭരണകാലത്ത് ദ്രാവിഡ വാസ്തുവിദ്യ പ്രകാരം നിർമ്മിച്ചിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് എ ഡി ആയിരത്തി പത്തിൽ രാജരാജ ചോളൻ ഒന്നാമൻ പണികഴിപ്പിച്ച ഈ ക്ഷേത്രത്തിന് ആയിരത്തി പന്ത്രണ്ട് വർഷത്തെ പഴക്കമുണ്ട് കൂടാതെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ക്ഷേത്രം കൂടിയാണിത് ക്ഷേത്രഗോപുരത്തിന് അറുപത്താറ് മീറ്റർ ഉയരമുണ്ട് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഗോപുരമാണിത് എൺപത് ടൺ ഭാരമുള്ള ഒറ്റക്കല്ലിൽ തീർത്തതാണ് ക്ഷേത്രഗോപുരത്തിൻ്റെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന കുംഭം കൂടാതെ ഒറ്റക്കല്ലിൽ തീർത്ത നാല് മീറ്റർ ഉയരമുള്ള നന്ദിയുടെ വിഗ്രഹവും ഇവിടെയുണ്ട് ഇന്ത്യയിലെ രണ്ടാമത്തെ വലിപ്പമേറിയ ശില്പമാണിത് തമിഴരുടെയും ചൂളശക്തിയുടെയും സമ്പത്തിൻ്റെയും പ്രതീകമാണ് ഈ ക്ഷേത്രം അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ അത്ഭുതങ്ങളിൽ ഒന്നായി തഞ്ചാവൂരിലെ ക്ഷേത്രം മാറിയതും ദക്ഷിണേന്ത്യയിലെയും ഒഡീഷയിലെയും ഹിന്ദു ക്ഷേത്രങ്ങളിൽ ശ്രീകോവിലിന് മുകളിലുള്ള ഘടനയാണ് വിമാനം എന്നറിയപ്പെടുന്നത് ക്ഷേത്രഗോപുരം പോലെ ഉയരം കൂടിയ ഘടനയാണിത് ഗോപുരങ്ങളിൽ നിരവധി കഥകൾ കൊത്തുപണികളിലൂടെ ചിത്രീകരിച്ചിട്ടുണ്ട് ഇതുപോലെ തഞ്ചാവൂർ ക്ഷേത്രത്തിലെ ശിവലിംഗത്തിന് മുകളിലായുള്ള വിമാനത്തിന് നാൽപ്പത്താറ് മീറ്റർ ഉയരമാണുള്ളത്